hi all I am Binsy Sajid M L T trainer from Bimax academy Kollam branch ഈ കൊറോണ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കേട്ടു വന്ന ഒരു ലബോറട്ടറി മെത്തേഡാണ് പി സി ആർ അല്ലെങ്കിൽ R T P C R എന്താണ് പി സി ആറും ആർ ടി പി സി ആറും തമ്മിലുള്ള വ്യത്യാസം നമുക്കിന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പി സി ആർ എന്ന് നോക്കാം P C R is a method widely used for rapidly make million copies of specific D N A sample without altering the template nucleotide sequence അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നുള്ളത് ആലോചിക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു ഒറിജിനൽ കൊടുത്തിട്ട് അതിനൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പി സി ആറും സെയിം മെത്തേഡ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു D N A original D N A കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് മില്യൺ കോപ്പീസ് ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പീസിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഇതിൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്കതിൽ നടക്കുന്ന മെതേഡ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിന് വേണ്ടി കുറച്ച് കമ്പോണൻസ് ആണ് വേണ്ടത് എന്തൊക്കെ കമ്പോണൻസ് ആണ് നോക്കാം D N A template D N A primer nucleotide sequence okay ഈ മൂന്ന് കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത് ഇനി ഇതിൽ മൂന്ന് മെതേഡ്സ് അല്ലെങ്കിൽ മൂന്ന് ടൈപ്സ് മെതേഡാണ് യൂസ് ചെയ്യുന്നത് അത് മൂന്നിലും അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ എക്സാമിന് കൂടുതലായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മെത്തേഡ്സ് ആണ് ഈ പറയുന്ന P C R cycle okay മൂന്ന് സ്റ്റെപ്പും അതിൻ്റെ ടെമ്പറേച്ചർ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ നമുക്കറിയാം D N A D N എയുടെ ഒരു പ്രൈമർ എന്താണ് ഒരു ഹെലിക്കൽ അല്ലെങ്കിൽ ഒരു കോയിൽ ഷേപ്പാണ് ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ആ കോയിലിനെ സെപ്പറേറ്റ് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുക രണ്ടാക്കി വെക്കുക സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അത് ഒക്കെ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ninety four to ninety eight degree സെൽഷ്യസിലാണ് ഡീനാച്ചുറേഷൻ ഫസ്റ്റ് സെപ്പറേഷൻ നടക്കുന്നത് ഓക്കെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നടക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് നടക്കുന്നത് അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ആണ് അനീലിംഗ് നട പിന്നെ എന്താണ് അവിടെ ഫോം ചെയ്യുന്നത് ഡി എൻ എ പ്രൈമറിനെ വന്ന് നമുക്കവിടെ അറ്റാച്ച് ചെയ്യുകയാണ് അതാണ് അനീലിംഗ് ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നത് fifty to sixty eight degree സെൽഷ്യസിലാണ് third stage extension or elongation next ഇനി അതെന്താണ് മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് കൂടി വന്നിട്ട് ബൈൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും അതായത് കറക്റ്റായിട്ടുള്ളൊരു ഡി എൻ എ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് എന്താണ് ഒരു ഡി എൻ എ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് നമുക്കൊരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ രണ്ട് കോപ്പീസ് നമുക്ക് കിട്ടും അതായത് വൺ സൈക്കിളിൽ നമുക്ക് ടു കോപ്പീസാണ് റിസൾട്ടായിട്ട് കിട്ടുന്നത് next types of P C R ഏതൊക്കെ ടൈപ്സ് പി സി ആർ ഉണ്ടെന്ന് നോക്കാം first one Q P C R quantitative P C R or real time P C R and second one R T P C R reverse transcriptase P C R and third one Q R T P C R combination of quantitative and reverse transcriptase P C R P C ആറും ആർ ടി പി സി ആറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം okay P C R versus R T P C R first of all P C ആറിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് generate million copies of D N A നമ്മളിവിടെ പറഞ്ഞു നമ്മൾ million copies of D N A generate ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ആർ ടി പി സി ആറിൽ എന്താണ് ജീൻ എക്സ്പ്രഷനെ ഡിറ്റക്റ്റ് ചെയ്യാണ് detection of gene expression in molecular biology നമുക്ക് ഓരോ ജീൻസിനെയും അതിൻ്റേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് എടുക്കുന്നതാണ് R T P C R okay next steps നമ്മൾ മൂന്ന് സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു denaturation annealing extension or elongation same step തന്നെയാണ് ആർ ടി പി സി ആറിലും യൂസ് ചെയ്യുന്നത് അതിന് മാറ്റമൊന്നുമില്ല നെക്സ്റ്റ് വരുന്നത് ടെംപ്ലേറ്റ് ടെംപ്ലേറ്റിൻ്റെ കേസാണ് നമ്മൾ ഫസ്റ്റ് കമ്പോണൻസ് പറഞ്ഞപ്പോൾ ടെംപ്ലേറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു double stranded D N A ആണ് നമ്മളവിടെ പി സി ആറിന് വേണ്ടി യൂസ് ചെയ്തത് അല്ലേ അപ്പോൾ ആർ ടി പി സി ആറിൻ്റെ കേസിൽ single standard R N A ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നൊരു ഡിഫറൻസ് എന്താണ് double standard D N A in P C R and single standard R N A in R T P C R next മെയിനായിട്ട് ഫോം ചെയ്യുന്ന എൻസൈംസ് ആണ് D N A polymerase in P C R and R R T P C ആറിൽ റിവേസ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈംസ് ആണ് പ്രസൻസ് ആയിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പ്രൈമർ പ്രൈമർ പഠിച്ചപ്പോൾ തന്നെ പഠിച്ചു നമ്മൾ പി സി ആറിൻ്റെ ഒരു എന്താ പറയുക പിക്ചറിൽ മനസ്സിലാവും forward and reverse type two types primer അവിടെ യൂസ് ചെയ്തു ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ടൈപ്പ് പക്ഷേ ആർ ടി പി സി ആറിൽ റിവേഴ്സ് പ്രൈമർ ഓൺലി അത് ഒരെണ്ണം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതാണ് പി സി ആറും ആർ ടി പി സി ആറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്